നമസ്കാരം ഏവർക്കും മഹാജ്ഞനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് തണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന ഒരു തമിഴിൽ എങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കപ്പോൾ ഒരു തീം തമിഴിൽ ഉണ്ടാക്കണം അതുകൊണ്ട് ഈ തമിഴിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ ക്രോമിലോട്ട് ചെല്ലണം ക്രോമിലോട്ട് ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ ഇട്ടില്ല ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളയണം അതിന് നമുക്ക് വേറെ ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യണം റിമോ ഡോട്ട് ബി ജി എന്ന് remove dot B G B G means background remove background കൊടുത്തിട്ട് ആ ഒരു വെബ്സൈറ്റ് ഓണായി വരും തുടക്കം കാണിക്കുന്നത് അപ്പോൾ അത് ഓണായി വന്നു കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്ലോഡ് ഇമേജിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ഏത് ഇമേജ് ആണോ നമ്മൾ ഇടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ചില സമയത്ത് പ്രിപ്പയർ ആവാൻ കുറച്ച് താമസം എടുക്കും പ്രിപ്പയർ അപ്ലോഡ് എന്ന് എനിക്ക് കാണിച്ച് കുറച്ച് നേരം എടുക്കും ചില സമയത്ത് പെട്ടെന്നാകും അപ്പം എന്തോ ഫോണിൻ്റെ എന്തോ ഇഷ്യൂ ചാർജിങ് ആ എന്തോ എന്തോ ആ എന്തോ ഇഷ്യൂ ഉണ്ട് കുറച്ച് താമസിച്ച് അപ്പോൾ ഇത് വന്ന് ആണ് ഇപ്പോൾ അപ്ലോഡിങ് കാണിച്ചിട്ടുണ്ട് അപ്ലോഡിങ് കാണിച്ചാൽ പിന്നെ ആയിക്കോളും അപ്ലോഡിങ് കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ വരും ഈ ഫോട്ടോ നമ്മൾ നമുക്ക് വേറെ പിക്സാർട്ടിനൊന്നും ആവശ്യം വരുന്നത് നേരെ അങ്ങ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പിന്നെ ആ പുറകെ കുറച്ച് തുണി കിടപ്പുണ്ട് ഇപ്പോൾ ആ സൈഡിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് പെട്ടെന്ന് റിമൂവ് ആയിക്കോളൂ അടുത്തതായി നമ്മൾ പിക്സാർട്ട് പിക്സൽ ആപ്പ് എടുക്കുക പിക്സൽ ആപ്പ് എടുത്ത ശേഷം നമ്മൾ ഡിഫോൾട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെല്ലുക അതായത് ഈ അറ്റത്തട്ട് ചെല്ലുക എന്നിട്ട് നമ്മൾ ഇമേജ് സൈസ് കൊടുത്ത് പ്രൊസീഡ്സിന് അവിടെ യൂട്യൂബ് തമ്മിൽ നിന്ന് കൊടുക്കുക അതായത് സെവൻ ട്വൻറ്റി പി റെസൊല്യൂഷനിൽ കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ കളർ ഓപ്ഷൻ ഉണ്ട് കളർ ഓപ്ഷനിൽ ചെന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് കൊടുക്കണം അതായത് ഒബ്ജക്റ്റിൽ പോയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇടാനിരിക്കുന്ന പിക്ചർ നമ്മൾ മുമ്പ് കട്ട് ചെയ്തെടുത്ത റിമോട്ട് ഡോട്ട് ബി ജിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്ചർ എടുത്തിടുക ആ പിക്ചർ ഇട്ട് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക അടിയിൽ ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട് അതൊന്ന് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് നേരെ ടിക്ക് കൊടുത്ത് ഇടുക ഇട്ടതിന് ശേഷം കറക്റ്റ് നമ്മളൊന്ന് ഫിറ്റ് ആക്കി സംഭവമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആക്കി കൊടുക്കുക ഫിറ്റ് ആക്കി അങ്ങ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഫിറ്റ് ആക്കി കൊടുക്കുക ഓരോരുത്തരുടെ ഒരു ഇഷ്ടത്തിന് പോലെ ഫിറ്റ് ആക്കി കൊടുക്കുക ഇറ്റാക്കിയ ശേഷം നമ്മളൊരു റെക്ടാങ്കിൾ ടൂൾ എടുക്കുക അത് ഫസ്റ്റ് സ്ക്വയർ ടൂൾ ആയിരിക്കും റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് സ്ട്രോക്ക് നമ്മൾ വിത്ത് കുറച്ച് കൂട്ടി കൊടുക്കുക ഒരു പത്തോ പതിനൊന്നോ എല്ലാം കൂട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏറ്റവും മണ്ടിക്കുന്ന അതിനു മുമ്പ് നമ്മൾ സ്ട്രോക്കിൻ്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക എന്നാലും നമുക്ക് വൈറ്റ് കിട്ടത്തുള്ളൂ അതിനുശേഷം മുകളിൽ ചെന്ന് കപ്പാസിറ്റി കുറച്ചിടുക സീറോ ആക്കി കൊടുക്കുക കപ്പാസിറ്റി എന്നിട്ട് നമ്മുടെ നമ്മൾ സർക്കിൾ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ടാണ് റെക്റ്റാങ്കിൾ വെക്കുന്നത് അതായത് ഇതിൻ്റെ എൻ്റെ ഒരു ഷെയ്ഡാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമാണ് നമ്മൾ ഓരോരുത്തരുടെയും തീം കളർ എന്താണോ അത് തന്നെ എടുത്ത് വെക്കുക ഇപ്പം നിങ്ങളുടെ കളർ ബ്ലൂ ആയിരിക്കും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ആയിരിക്കും അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ ബ്ലാക്ക് ഫോർ ഫോർഗ്രൗണ്ടിലെ കളർ വൈറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വൈറ്റ് റെക്റ്റാങ്കിൾ എടുത്ത് ഫ്രണ്ട് വെച്ച് ഇനി ഞാൻ കണ്ടന്റ് എഴുതാൻ വേണ്ടി ഒരു വൈറ്റ് റെക്റ്റാങ്കിൾ സൈഡിലായിട്ട് വെക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് ഞാൻ കണ്ടന്റ് എഴുതും നിങ്ങൾ ഈ വീഡിയോ തൊട്ട പോലത്തെ തമ്മിൽ പോലത്തെ അതുപോലെ കണ്ടന്റ് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലേ ടെക്സ്റ്റ് എടുത്ത് സൈഡിലോട്ട് വെക്കുക ടെക്സ്റ്റ് സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് തമ്മിലിന് പറ്റിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പക്ഷെ ഞാൻ ചെയ്തപ്പോൾ ചില പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റാക്കി കാരണം പിക്ചറൊക്കെ ഒന്ന് കറക്റ്റാക്കി നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ പിക്ചർ ഒക്കെ സെറ്റ് ആക്കാം വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ പുറകിലായിട്ട് വെക്കാം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇനി ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇനിയും നമുക്ക് മറ്റേ റെക്ടാങ്കിൾ ടൂൾ കട്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ സോറി സീറ്റ് റെക്ടാങ്കിൾ ടൂൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കണ്ടന്റ് എടുത്തങ്ങിട്ട് ഇടുക കണ്ടന്റ് എടുത്തങ്ങിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ആ റെക്ടാങ്കിൾ വൈറ്റ് റെക്ടാങ്കിൾ ടൂളിൻ്റെ അകത്ത് സെറ്റാക്കി ഫിറ്റ് ആവുന്ന രീതിയിൽ വെക്കുക അപ്പം ഇന്നത്തെ എൻ്റെ കണ്ടന്റ് യൂട്യൂബ് തമ്മിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ യൂട്യൂബ് തന്നെ പിക്ചർ എടുത്ത് നമ്മൾ അവിടെ വെച്ച് ഇനി ന്യൂ ടെക്സ്റ്റ് എടുക്കുക ന്യൂ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് എഡിറ്റ് ചെയ്യുക അതായത് ന്യൂ ടെക്സ്റ്റ് ഒന്ന് മാറ്റി നമ്മൾ ടൈപ്പ് ചെയ്യുക അതായത് ഉണ്ടാക്കാൻ പഠിക്കാം നല്ല നമുക്ക് അതാണ് നമ്മുടെ തമ്മിൽ അപ്പം വോയിസ് ഓവർ പിന്നെ കയറ്റുന്നുണ്ട് ചിലപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് തെറ്റിപ്പോന്ന് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്ക് അതായത് ആ റെക്റ്റാങ്കിൾ ടൂളിൽ ഫിറ്റ് ആകുന്ന രീതിയിലാണ് ഞാൻ ടൈപ്പ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പേസ് ഒക്കെ വിട്ടുപോയി അതായത് നമ്മളെ എല്ലാ അക്ഷരവും ഇതിനകത്ത് തന്നെ ഫിറ്റ് ആയിരിക്കണം അതിനനുസരിച്ച് അപ്പം ടൈപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് സൈസ് ഒക്കെ കുറച്ച് കൂട്ടിയിരിക്കണം പിന്നെ ഫോൺസ് എടുത്തിട്ട് നല്ല ബോൾഡ് ആയിട്ടുള്ള ഫോൺസ് ആണ് എൻ്റെ ഇപ്പോൾ യൂണി സാൻസ് ഹെവിയാണ് ഇരിക്കുന്നത് ഇനിയും പിന്നെ നമുക്ക് അവൻ ജസ്റ്റ് ഒന്ന് ചേരിച്ചു കൊടുക്കണം സ്റ്റൈൽ എടുത്തിട്ട് നമ്മൾ ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റണം അത് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്ട്രോക്ക് എടുക്കണം ആ പിന്നെ ആ കർവൊന്നും വേണ്ട സ്ട്രോക്ക് എടുക്കണം സ്ട്രോക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രോക്ക് കളറായിട്ട് ഏത് കളറും എടുക്കാം പച്ച മഞ്ഞ നീല ചുമല റെയിൻബോ എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് അങ്ങനെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം അത് വലിയ കഥയൊന്നുമില്ല ഓക്കെ നമുക്ക് ത്രീ ഡി ടെക്സ്റ്റ് ഒക്കെ വേണേൽ കൊടുക്കാം ഞാൻ കൊടുക്കുന്നില്ല ഇനി നമ്മൾ അത് ആ ഒരു ടെക്സ്റ്റ് തന്നെ കോപ്പി എടുക്കുക കോപ്പി എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കോപ്പി കൊടുത്തതിന് ശേഷം നമ്മളവിടെ റെഡി എന്ന് അടിക്കുന്നുണ്ട് റെഡി റെഡി എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ് സെലക്ട് ടെക്സ്റ്റ് സൈസ് ഉണ്ട് അത് ഞാൻ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കും താഴ്ത്ത് വെച്ചിട്ട് ഞാൻ അത് തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്യും അതായത് ആ റെഡി എന്നുള്ള പേര് ഞാൻ റെഡി എന്നുള്ള ആ ടെക്സ്റ്റ് ഒന്നുകൂടി ഞാൻ കോപ്പി ചെയ്യും എന്നിട്ട് ഞാൻ തമ്നയിൽ എന്ന് ടൈപ്പ് ചെയ്യും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോപ്പി കൊടുക്കുക ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കൊടുക്കുന്നതല്ല അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ അത് ഇരിക്കത്തില്ല പിന്നെ അതൊന്ന് കോപ്പി ചെയ്തിട്ട് തമ്മനയിൽ നടിക്കാം ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊസസ് പ്രൊസീസ് വെച്ചാണ് പറയുന്നത് തമ്മനയിൽ നടിച്ചിട്ട് ടെക്സ്റ്റൈസ് കുറച്ച് കുറച്ച് കൊടുക്കുക ടെക്സ്റ്റൈസ് കുറച്ച് കൊടുക്കും ശേഷം അത് അങ്ങോട്ട് വെക്കുക അപ്പോൾ സെറ്റ് വാനം സെറ്റാണ് ഇനി എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനാണ് സേവ് ആസ് ഇമേജ് കൊടുക്കുക പിന്നെ ഇതൊരു പ്രോജക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ ഓരോ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊരു തീം തമ്മിലായിട്ട് അങ്ങ് എടുക്കാം അതുകൊണ്ട് പ്രൊജക്റ്റ് ആക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ thanks for watching video thanks